Hello വീടിൻ്റെ അകത്ത് കിടക്കാം കേട്ടോ അതിനോണ്ട് ഇത് എല്ലാവരും എൻ്റെ ഉമ്മൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണാതെ എല്ലാവരും ഒന്ന് പ്ലീസ് ഒന്ന് എൻ്റെ ഉമ്മൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ അതല്ല ഇന്ന് എൻ്റെ ഇമ്മച്ചി എല്ലാ ദിവസവും ചെയ്യണ പണികൾ ഇനി ഞാനും എൻ്റെ അനിയനും ചെയ്യാൻ പോവാണ് ഇമ്മമാർക്കും വേണ്ട കുറച്ച് റെസ്റ്റൊക്കെ അതിനോണ്ടാണ് നമ്മളിത് ഈ കാണുന്ന എല്ലാം വീടൊക്കെ വൃത്തിയാക്കാൻ പോകണേ അപ്പോൾ നമുക്ക് ഇനി വീടിലോട്ട് കിടക്കാം ബൂം ഗൈസ് എണീറ്റ് ആദ്യം തന്നെ എണീച്ചാൽ അലക്കാട്ടോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനാട്ടോ അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡ്രസ്സൊക്കെ അയച്ചേക്കുന്നത് ആ കാണുന്ന ബോക്സിലാട്ടോ ബോക്സിലാട്ടോ അപ്പോൾ നമ്മൾ ആ ബോക്സ് നിർത്തും ഒരുപാട് ക്ലോത്ത് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഒരുപാട് ക്ലോത്ത് ഉണ്ട് ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ട് ഇത് കൊടുത്തിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് പോകും ഗൈസ് ഇനി നമുക്ക് ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലോട്ട് ഇടാം തുറക്കാൻ മറന്നു നമ്മൾ സ്വിച്ച് ഓൺ ആക്കണം ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട് നമ്മൾ ഇനി സ്വിച്ച് ഓണാക്കാം സ്വിച്ച് ഇതാവടാട്ടോ ഇതതിൻ്റെ വയറാട്ടോ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അലക്കിയത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇല്ലേ നമ്മൾ രാവിലെ ചെയ്യുന്നത് നമ്മൾ ഈ മുളകൊക്കെ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുക വെയിലത്തിലിടുക ചെയ്യുക അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് വെയിലൊക്കെ വന്നിട്ടുണ്ട് വെയിലിൽ പോയി ഒന്നും നടക്കില്ല അപ്പോൾ നമ്മൾ മുളകൊക്കെ എടുത്തിട്ട് വരിക ഗൈസ് ഇതാണ് മുളക് വെക്കാനുള്ളത് ഇനി ഒന്നും ഉണ്ട് ഒരൊറ്റ ഇതും കൂടി ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇത് ചൈക്കാൻ പോട്ടെ നല്ല വീറ്റുണ്ട് ഉണ്ട് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്തിനാ ഈ കാണുന്ന ബാറ്റ് കൊണ്ടാക്കിയേ നിങ്ങൾക്കറിയില്ല നമ്മൾ കൈ കൊണ്ടാക്കിയിട്ടില്ലേ നമ്മൾ എവിടെയെങ്കിലും നമ്മളെ മേലെ തൊട്ടാലില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എരിച്ചിലോട് എരിച്ചില്ല അങ്ങനെ മുഖൂനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏ മുഖം അങ്ങനെ അയ്യല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ എരിച്ചിലുണ്ടാവും ഇനി നമുക്ക് ഇനി അടുത്ത എന്താ പണിയെന്ന് നോക്കാം ഗൈസ് നമ്മളിനി മുളകൊക്കെ പഠിച്ചു ഇനി നമ്മളിനി വീടിൻ്റെ അകത്ത് അടിച്ചു വരാൻ പോവാണ് അതിനുള്ള ടൂൾസ് എപ്പോൾ ഇതാണ് ടൂൾസ് ഇത് ചൂയാട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അടിച്ചു കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഉമ്മച്ചി കൊലായി അടിച്ചു വരാം അപ്പം നമുക്ക് കൊലായി അടിച്ചു വരാം ഉമ്മച്ചി നമ്മൾ എല്ലായിടത്തും അടിച്ചു വാരി ഇനി നമുക്ക് കുറച്ച് കൊണ്ട് ഡ്രസ്സൊക്കെ എന്ത് മടക്കി വെക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് ഡ്രസ്സ് മടക്കി വെക്കാൻ പോവാം ഗാർഡനിൽ എന്ത് വെള്ളം ഒഴിക്കാൻ പോവാട്ടോ അതിനുള്ള ഓസൊക്കെ സെറ്റ് ആയിരിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഗാർഡനുമായിട്ട് ഗാർഡൻ ടൂർ ഞാൻ എൻ്റെ വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കാണാത്തവരൊന്ന് കാണട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പം നമ്മൾ ഇനി ചെടി കാണിക്കാൻ പോവാട്ടോ ഇതാണ് നമ്മൾ ഓസ് ഓസ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അറിയാം പൈപ്പാട്ടത് ഈ കൂടെ നമ്മൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ കഴിക്കും ഇപ്പോഴത്തെ ഇവിടുന്ന് പിടിച്ചിരിക്കണം അതാണ് കുഴപ്പമുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറെത്താണ് പൈപ്പ് ഫാസ്റ്റിലിട്ടില്ല അതിനോട് മുകളിൽ അത് ഗാർഡൻ ടൂറിൽ ഇതൊന്നും കാണിച്ചില്ല അപ്പോൾ നിങ്ങൾ ഇത് ഇപ്പൊ നിങ്ങൾ കാണട്ടോ വെള്ളം വയ്ക്കുമ്പോൾ ഈ ശരിക്കില്ല ചെറിയ പൂവ് അപ്പൊ അപ്പോൾ ഈ കണ്ണന്മാര് ഇത് വലുതായിട്ടുണ്ട് ഒരു മരയായിട്ടുണ്ട് വലിയ പൂക്കളുണ്ട് ജനുവരി അഞ്ചിനില്ല നമ്മൾ ഈ ചെടികളൊക്കെ കുഴിച്ചിടുന്ന ദിനല്ലേ അതിന് നമ്മൾ കുഴിച്ചിട്ടതാണ് അത് കണ്ടാൽ ഗായ്സ് ഇനി എല്ലാ പണികളൊക്കെ എടുത്തിട്ട് നമ്മളെന്ത് ക്ഷീണിച്ച് പോയി ഗായ് നമ്മൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് അടുത്ത ഒക്കെ കഴിപ്പിച്ച് നമ്മൾ ഗാർഡൻ ക്ലീനായി വെള്ളം ഒഴിച്ച് പിന്നെ മടക്കി വെച്ച് പിന്നെ അടിച്ച് വാരി പിന്നെ എന്ത് നമ്മളെ ഡ്രസ്സൊക്കെ അലക്കി വെച്ച് പിന്നെ എന്ത് നമ്മളെ വീടിൻ്റെ അകത്തൊക്കെ അടിച്ച് വാരി നമ്മൾ ഫുൾ സെറ്റാക്കി നമ്മൾ ഗാർഡനൊക്കെ ഫുൾ അങ്ങോട്ട് നനച്ച് അപ്പോൾ നിങ്ങളും എന്ത് നിങ്ങളെ ഇമ്മമാരൊക്കെ സഹായിക്കണം നിങ്ങളെ ഇമ്മമാർക്ക് അസുഖമില്ലെങ്കിലും അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാം എൻ്റെ ഇമ്മമാരൊക്കെ സഹായിക്കണം കേട്ടോ ഞാൻ ഇപ്പോൾ എൻ്റെ ഇമ്മമാരൊക്കെ സഹായിച്ചല്ലേ ഒരു ഇമ്മ ഇമ്മമാർക്കും വേണ്ട ഒരു ദിവസമൊക്കെ റെസ്റ്റ് അതാണ് ഞാൻ ഇപ്പോൾ കൊടുത്തത് നമുക്ക് വയ്യാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ എൻ്റെ ഉമ്മൻ്റെ അസുഖം മാറാണ് എല്ലാവരും ഒന്ന് പ്ലീസ് എല്ലാവരും ഒന്ന് ഇത് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ വേണം സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടണം അടിച്ച് പൊട്ടിക്കണം പിന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പ്ലീസ് ഫോളോ ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബായ്